lecturers. I am Maya, a senior lecturer in DMAX Group of Institutions. D H A ഹാർഡ് കോമെട്രിക് എക്സാം എഴുതുന്ന നേഴ്സുമാർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പേഷ്യന്റ് പെയിൻ അസസ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് അതിനു വേണ്ടിയുള്ള ഒരു tip that is P Q R S T P means provoking factors എന്തൊക്കെയാണ് പെയിൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള പ്രോക്കിംഗ് ഫാക്ടേഴ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണോ അതോ റെസ്റ്റിംഗ് പീരീഡിലാണോ അതാണ് പി എന്ന് ഉദ്ദേശിക്കുന്നത് that is P provoking factors Q means quality എങ്ങനെയാണ് എന്താണ് പെയിന്റെ ക്വാളിറ്റി അതായത് സ്റ്റാബിംഗ് പെയിൻ ആണോ അതോ ഷാർപ്പ് പെയിൻ ആണോ അതോ നൈഫ് ലൈക്ക് പെയിൻ ആണോ എന്നുള്ളതാണ് ക്യൂ ഉദ്ദേശിക്കുന്നത് അതായത് quality of the pain R means region or radiation that is ആ ഏത് റീജിയനിലാണ് പെയിൻ പേഷ്യന്റിന് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ റീജിയനിൽ നിന്നും പെയിൻ ഏതെങ്കിലും മറ്റുള്ള റീജിയനിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ S means severity that is mild ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ പേഷ്യന്റ് പെയിൻ എന്നുള്ളത് അസസ് ചെയ്യുന്നത് T means time of onset എപ്പോഴാണ് പെയിന്റെ സ്റ്റാർട്ടിങ് അതായത് ഏർലി മോർണിംഗിലാണോ എന്നുള്ളതാണ് T that is time of onset that is P Q R S T Five years of trustworthy service over 5,000 successful candidates. BMAX Group of Institutions. For more details, log on to www.bmaxacademy.com.